ഈ മാർച്ച് ഇരുപത്തിയാറിന് സി എൻ എന്നിൽ കുറേ ചോദ്യങ്ങളും ഈ കൊറോണയെ പറ്റി കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളും അവർ പബ്ലിഷ് ചെയ്തിരുന്നു അതിൽ കുറേ കുറേ അധികം ചോദ്യങ്ങളുള്ളതെല്ലാം ഇവിടെ പ്രസൻറ്റ് ചെയ്യാന്നാണ് ഒരുപാട് ടൈം കൺസ്യൂം അത്ര നമുക്ക് വലിയ ആവശ്യമുള്ള കാര്യവുമില്ല എന്നാലും അതിൽ നമുക്ക് നന്നായിട്ട് തോന്നുന്ന കുറേ കാര്യങ്ങൾ ഞാനിവിടെ എടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ആ ചോദ്യങ്ങൾ നമുക്ക് പല ചില ചോദ്യങ്ങളിലേക്ക് കിടക്കാം ഈ കൊറോണ വൈറസ് വെള്ളത്തിൽ കൂടി അതായത് ഇപ്പോൾ സ്വിമ്മിംഗ് പൂള് അല്ലെങ്കിൽ കുളിക്കണം അതിലെ കൂടിയൊക്കെ പകരുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം അപ്പോൾ സി എൻ എൻ പറയുന്നത് അങ്ങനെ വെള്ളത്തിൽ കൂടി ഇങ്ങനെ കാര്യമായിട്ട് പടരുന്നതിനായിട്ട് തെളിവുകളില്ല പിന്നെ നമുക്കറിയാം ഇപ്പോൾ സാധാരണ സ്വിമ്മിംഗ് പൂളിലും അല്ലെങ്കിൽ കുടിവെള്ളത്തിലൊക്കെ അത്യാവശ്യം ക്ലോറിൻ ഉള്ളതുകൊണ്ട് കൊറോണ വൈറസ് അതിൽ കൂടി പടരാനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെ can high or low temperature കിൽ കൊറോണ വൈറസ് അവർ പറയുന്നത് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് കുറേയൊക്കെ ഈ കൊറോണ വൈറസ് ചത്തുപോകുന്നതാണ് എന്നാൽ അതിനെപ്പറ്റി കൃത്യമായ ഉത്തരങ്ങളില്ല അതിനെപ്പറ്റി ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കാണുന്ന അധികവും ഇപ്പോൾ ഇന്ത്യ പോലുള്ള ചൂടുള്ള രാജ്യങ്ങളിൽ അധികം അങ്ങോട്ട് വ്യാപിച്ചിട്ടില്ല എന്നാൽ അതേസമയം തണുത്ത രാജ്യങ്ങളിലായി ഇറ്റലി സ്പെയിൻ ഇപ്പോൾ അമേരിക്കയിലും അത് വളരെയധികം കൂടിയതായിട്ട് കാണുന്നു പക്ഷേ അപ്പോഴും നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടതിന് വളരെ തണുത്ത ഒരു രാജ്യമാണ് റഷ്യ അവിടെയും വലിയ കാര്യമായിട്ട് കൊറോണ പിടിച്ച് പടർന്നിട്ടില്ല അപ്പോൾ അതിന് എന്താണ് അതിൻ്റെ ശരിക്കും ഒരു ചൂട് കൊണ്ട് മെച്ചമുണ്ടോ ഇല്ലേ എന്നുള്ളത് കൃത്യമായിട്ട് ഇപ്പോഴും അറിയാൻ പറ്റുന്നില്ല പക്ഷെ ഇപ്പോൾ വടക്കൻ ഹെമിസ്ഫിയർ നോർത്തേൺ ഹെമിസ്ഫിയർ ഇപ്പോൾ കാലത്തേക്ക് കടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് കൊറോണ കുറയും എന്ന് ഒരു ധാരണ കുറേയൊക്കെ ഉണ്ട് അത് അതിനെപ്പറ്റി കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല ഈ പിന്നെ ഒരു ചോദ്യമാണ് can mosquitoes transmit corona virus അതായത് കൊതുകളിൽ കൂടി കൊറോണ വൈറസ് പടരാനുള്ള സാധ്യതയുണ്ടോ എന്നാണ് അത് ചോദിക്കുന്നത് അതില്ലാത്രേ കൊറോണ കൊതുകളിൽ കൂടി today date has not been any information or evidence ഇത്രയും നാളായിട്ട് അതിനെപ്പറ്റി തെളിവുകളൊന്നുമില്ല അതിങ്ങനെ ഇതിങ്ങനെ കൊതുകുകളിൽ കൂടി ഇത് പോകുന്നു ഈ പിന്നെ റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കുന്നു അല്ലെങ്കിൽ അവിടുന്ന് ടേക്ക് ഔട്ട് ചെയ്യണി ഹോം ഡെലിവറി എന്താണ് പാക്കേജ് ചെയ്ത് കൊണ്ടുപോകുന്നതിൽ വല്ല പ്രശ്നമുണ്ടോ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാക്കേജിൽ വരാനുള്ള സാധ്യതകളുണ്ട് പിന്നെ നമ്മളുടെ ഇവിടെ വേറെ ഒരു പ്രശ്നമുള്ളത് നമ്മുടെ കറൻസിയാണ് കറൻസി നമ്മൾ കയ്യിൽ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഭക്ഷണം എടുത്തു തരുന്ന ചില റെസ്റ്റോറൻറ്റുകളുണ്ട് ഈ കറൻസി ഏറ്റവും ഈ ഇത് പടർത്താൻ പറ്റിയ സാധനമാണ് നമ്മുടെ നോട്ടുകൾ അപ്പോൾ അത് നമ്മളിങ്ങനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അതിൽ കൂടി വളരെയധികം ട്രാൻസ്ഫർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് തന്നെയുമില്ല നമ്മൾ പലർക്കും അത് ഞാൻ കണ്ടിരിക്കുന്ന അധികം ഇന്ത്യക്കാർക്ക് തന്നെയാണ് ഇങ്ങനെ ഈ നാക്കിൽ തൊട്ട് നോട്ട് എണ്ണുക അത് നല്ലൊരു പ്രവണതയല്ല അത് നിർത്തേണ്ടിയിരിക്കുന്നു പണ്ടേ അത് അതിൽ കൂടി ഒരുപാട് അങ്ങോട്ടും ഇത് എവിടെയൊക്കെ കൂടിയാണ് ഈ നോട്ട് വരുന്നത് എന്ന് നമുക്കറിയില്ല ചീഞ്ഞ ഭക്ഷണങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നവർ മീൻ മീൻ ഹാൻഡിൽ ചെയ്യുന്നവർ അല്ലാത്ത ദുഷിച്ച സാധനങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നവരൊക്കെ തൊട്ട നോട്ടുകളാണ് നമ്മുടെ അടുത്ത് വരുന്നത് അതിങ്ങനെ എണ്ണുന്നത് വളരെ മാരകമായ ഒരു കാര്യമാണെന്ന് തന്നെ എനിക്ക് പറയേണ്ടി ഇരിക്കുന്നു അതിനെപ്പറ്റി കാര്യമായ വിവരങ്ങളില്ല എന്നാലും നമുക്കത് കണ്ടാൽ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് പിന്നെ how long will have to keep social distancing ഇത് എത്ര നാളത്തേക്ക് ഈ ഇങ്ങനെ നമ്മളിങ്ങനെ സോഷ്യൽ ഡിസ്റ്റൻസിങ് അതായത് ഒറ്റക്ക മറ്റുള്ളവരിൽ നിന്ന് ദൂരം ഇത് കൊണ്ടു നടക്കണം എന്നുള്ളതാണ് അത് എപ്പോഴും ഇതിനെപ്പറ്റി ഇതിനെയും ഇതിനുള്ള മാര ഈ മാരകതയല്ല ഇതിൻ്റെ ഈ കൊറോണ വൈറസ് അതിനെപ്പറ്റി നമുക്കൊന്നും അറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകം ഡേഞ്ചറസ് ആക്കുന്നത് അതിനെപ്പറ്റി മരുന്നില്ല അതെങ്ങനെയാണ് പടരുന്നതെന്നോ അതിനെപ്പറ്റി വ്യക്തമായ ഒരു കാര്യവും നമുക്കറിയില്ല അതുകൊണ്ട് അതിനെപ്പറ്റി ഒരു ഈ ഇത് എത്ര നാളേക്ക് ഇത് നിൽക്കും എന്ന് പറയാൻ വയ്യ ഈ ഇരുപത്തൊന്ന് ദിവസം എന്ന് പറയുന്നുണ്ട് അമ്പത് ദിവസം എന്ന് പറയുന്നുണ്ട് എല്ലാം വിധത്തിൽ പറയുന്നുണ്ട് പക്ഷെ അതിനൊന്നും ഒരു കൃത്യമായ ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊറോണ എന്ന് പറയുന്നത് അൺനോൺ ഫാക്ടറാണ് ഒരുപാട് കാര്യങ്ങൾ അതിനെപ്പറ്റി നമ്മൾ ഇനിയും പഠിക്കാനുണ്ട് പക്ഷേ അത് തന്നെയും ഇത് എത്ര ഇപ്പോൾ ഉദാഹരണത്തിന് വുഹാനിലാണ് ഇത് തുടങ്ങിയത് വുഹാനിൽ അതിപ്പോൾ അടങ്ങി എന്നാണ് പറയുന്നത് എന്നാലും പുറത്തുനിന്ന് പിന്നെയും വന്നിട്ടുണ്ട് കേസുകൾ പത്ത് ഇരുപത്തഞ്ച് കേസ് വന്നിട്ടുണ്ടെന്നാണ് നമുക്ക് വായിക്കാൻ തുടങ്ങിയത് അപ്പോൾ വായിക്കാൻ നമ്മൾ വായിച്ചത് അപ്പോൾ ഇത് ഒരു എന്ന് തുടങ്ങുന്ന കൃത്യമായിട്ടൊന്നും എന്ന് തീരും എന്ന് കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് അത് ഈ corona virus how long does it stay alive on surfaces അപ്പോൾ ഇത് ഈ കൊറോണ വൈറസ് എന്ന് പറയുന്നത് നേരിട്ട് പറന്നു വരുന്നതല്ല അത് പല എപ്പോഴും പറഞ്ഞിട്ടില്ല പറന്ന് വരില്ല അപ്പൊ നമ്മൾ തുമ്മിയാൽ നേരിട്ട് നമ്മുടെ ആ തുമ്മലിന്റെ ഫോഴ്സ് കൊണ്ട് നമ്മളെ ദേഹത്ത് ഒട്ടിപ്പെടാം പക്ഷേ അത് എങ്ങനെയായാലും നമ്മുടെ മൂക്കിൽ ഈ വായിൽ ചെല്ലണം എന്നാലേ അതുകൊണ്ട് പ്രശ്നങ്ങളുള്ളൂ അത് ഇതകത്താവുള്ളൂ അപ്പോൾ ഈ തുമ്മിയാൽ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഇത് വീണ സ്ഥലത്ത് ഇപ്പം മരത്തേലോ എവിടെ വീണാലും അതിന് കുറച്ച് ഇത് ഇതുണ്ട് അതായത് കുറച്ച് മൂന്ന് ദിവസം കൊണ്ട് അത് നശിച്ചു പോകും ഇപ്പോൾ കോപ്പർ മേൽ വീണാൽ എട്ട് മണിക്കൂറുകൊണ്ട് തന്നെ അത് ഇല്ലാതെയാവും എന്നാണ് ആ നേരത്തെ പ്ലാസ്റ്റിക് മേൽ മരത്തേലൊക്കെ വീണ് കഴിഞ്ഞാൽ ഈ എഴുപത്തിരണ്ട് മണിക്കൂർ കൊണ്ട് നിൽക്കും എന്നാലും അഞ്ചെട്ട് മണിക്കൂർ കൊണ്ട് തന്നെ അതിൻ്റെ ആ എന്താണ് അതിൻ്റെ സ്ട്രെങ്ത് വളരെ കുറയുമെന്നാണ് പറയുന്നത് പിന്നെ ഡെന്റിസ്റ്റിന്റെ അടുത്ത് ഇപ്പൊ ഈ കാലത്ത് ഇപ്പൊ പല്ല് പ്രശ്നം ഉണ്ടെങ്കിൽ ഡെന്റിസ്റ്റിനെ പോയി കാണേണ്ട ആവശ്യമുണ്ടോ അതായത് ആവുന്നത്ര നീട്ടി വെക്കുക അത്യാവശ്യമല്ലെങ്കിൽ കാണേണ്ട ആവശ്യമില്ല എന്ന് കാണരുത് എന്നാണ് എക്സ്പേർട്ട് ഒപ്പീനിയൻ ഈ ഇത് ഫ്ലൂ എനിക്ക് നമ്മളുടെ ഇവിടെ അത്ര അധികം ഫ്ലൂ ഇല്ല എന്ന് തോന്നുന്നു പക്ഷെ അമേരിക്കയിലൊക്കെ ഫ്ലൂ ഇത് വളരെ കണ്ടേജിയസ് ആണ് അധികം ആൾക്കാർ ഫ്ലൂവിൽ നിന്ന് മരിക്കുന്നത് തന്നെ ഉണ്ട് അപ്പോൾ ഇത് അതിനേക്കാൾ കൂടുതൽ ഡേഞ്ചറസ് ആണോ എന്ന് ചോദിച്ചാൽ അതിനും പ്രത്യേകിച്ച് വിവരങ്ങളില്ല എന്നാലും കുറെ കൂടി കൂടുതൽ സ്പ്രെഡ് ചെയ്യുന്നത് കൊറോണയാണ് രണ്ടാമത്തത് കുറച്ചുകൂടി മാരകമായതും കൊറോണ തന്നെയാണ് പക്ഷേ അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടത് കൊറോണയ്ക്ക് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല ഫ്ലൂവിന് മരുന്നുണ്ട് അതുകൊണ്ട് എല്ലാം കൊണ്ടും കൊറോണ തന്നെയാണ് ഡേഞ്ചറസ് പക്ഷെ ഫ്ലൂവും അത്ര മോശക്കാരനല്ല എന്നാണ് അമേരിക്കക്കാർ പറയുന്നത് അത് ഇവിടെ അത് പക്ഷേ ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഫ്ലൂ വന്നു ഫ്ലൂ വന്നപ്പോൾ ഇതുപോലെ ആദ്യമായിട്ട് വരികയാണ് അപ്പോൾ ഫ്ലൂവിനെതിരെ മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നത് അമ്പതുകളിലായിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ അന്ന് ഇതിനെപ്പറ്റി മരുന്നൊന്നും ഇതിനെ മരുന്ന് ഫ്ലൂവിന് മരുന്നൊന്നുമില്ല തന്നെയുമല്ല അന്ന് ഐസൊലേഷൻ ഇതുപോലെ ഐസൊലേഷനും അതുപോലെ തന്നെ എന്താണ് ലോക്ക്ഡൗൺ ഒന്നും സാധ്യമല്ലായിരുന്നു അന്നൊക്കെ എന്ന് പറയുന്നത് അന്നന്നത്തെ ജോലി കൊണ്ടാണ് ആൾക്കാർ ജീവിച്ചിരുന്നത് അപ്പോൾ ഇന്ന് അതല്ല നമ്മുടെ കയ്യിൽ പണമുണ്ട് കുറച്ചൊക്കെ പത്തിരുപത് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസം അമ്പത് ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പലർക്കും പറ്റും അല്ലാത്തവർക്ക് ഗവൺമെന്റ് സഹായം കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ എന്നാലും മൊത്തത്തിൽ സമൂഹത്തിൻ്റെ കയ്യിൽ പണമുണ്ട് സമൂഹത്തിന് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട് പക്ഷെ പണ്ട് അതില്ല അപ്പോൾ ഈ ഫ്ലൂ വന്നപ്പോൾ ഞങ്ങൾ വലിയ കയറൊന്നും ഇട്ടില്ല വല്ല ഐസൊലേഷൻ ഉണ്ടായില്ല പക്ഷെ പലർക്കും വന്നു പോയി ആരും മരിച്ചതായിട്ട് എനിക്കറിവില്ല എനിക്കൊക്കെ വന്നു ആ കാലത്ത് പലരും കരയിന്ന് കേട്ടിട്ടുണ്ട് ഇപ്പം മരിച്ചു ഇപ്പം മരിച്ചു വളരെ ഇൻഫ്ലുവൻസ എന്നാണ് എൻ്റെ ആദ്യത്തെ പേര് പിന്നെയാണ് ഫ്ലൂ എന്നുള്ള പേരാക്കിയത് ആ ഇൻഫ്ലുവൻസ വന്ന് ഇപ്പോൾ മരിച്ചു പോകുന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല if people can spread the virus without showing any symptoms, how can I tell who is infected and who is not? അപ്പോൾ ഇത് ഒരാൾക്ക് ഇത് ഇൻഫെക്റ്റഡ് ചെയ്തിട്ടുണ്ടോ മനുഷ്യർക്ക് ആരെങ്കിലും ഒരു മനുഷ്യന് ഇത് ഇൻഫെക്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും ഇപ്പോൾ അതിനെ പ്രത്യേകിച്ച് വിവരം അതിന് അതിനെപ്പറ്റി വിവരമൊന്നുമില്ല അതിനെപ്പറ്റി അറിവില്ല അതിന് ചെയ്യാവുന്നത് ഇതുപോലെ തന്നെ ആവുന്നത്ര സോഷ്യൽ ഡിസ്റ്റൻസിങ് പലർക്കും നമ്മൾ കാണുന്ന പലർക്കും ഉണ്ടാകാം ഇല്ലാതിരിക്കാം പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അധികം വരുന്നത് പുറത്തു നിന്ന് ഗൾഫിൽ നിന്ന് പ്രത്യേകിച്ച് കൊണ്ടുവന്നവരാണ് അധികവും അപ്പോൾ ഗൾഫുകാരൊക്കെ വന്നിട്ട് ഇപ്പോഴേ കുറച്ച് നാളെ ആയിട്ടില്ലെങ്കിൽ അവരിൽ നിന്ന് സൂക്ഷിക്കാൻ ഒരു ദൂരം സൂക്ഷിക്കുന്നത് നന്നായിരിക്കും ഇതിനെപ്പറ്റി കൃത്യമായിട്ട് ഇല്ല വരുമില്ല പിന്നെ ഈ രോഗം വന്നവരെ എങ്ങനെ ശുശ്രൂഷിക്കുന്നു അതൊരു എന്നാണ് ഒരു ചോദ്യം അത് വലിയ ഒരു പ്രശ്നം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ എൻ്റെ ഞാനും ഭാര്യയും മാത്രമാണ് ഇവിടെ താമസിക്കുന്നത് അപ്പോൾ എനിക്ക് രോഗം വന്നാൽ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് രോഗം വന്നാൽ എന്ത് ചെയ്യും എന്നാണ് ഒരു ചോദ്യം അങ്ങനെയെങ്കിൽ ഒരു പുള്ളി അങ്ങനെ മറ്റേ രോഗം വന്ന ആൾക്ക് മാത്രമായിട്ട് ഒരു റൂം വേണം പിന്നെ തൊടുന്നതെല്ലാം സൂക്ഷിക്കണം എന്നാലും സംഭവം ഡേഞ്ചറസ് തന്നെയാണ് ആവുന്നത്ര മൂക്കിലേക്ക് ഇതിൻ്റെ വൈറസ് ഇരിക്കാൻ ശ്രമിക്കാം വായിലേക്കും മൂക്കിലേക്കും അതേ ഒരു വഴിയുള്ളൂ അപ്പോൾ അതിനെ നീ രോഗിക്ക് അല്ലെങ്കിൽ രോഗിയെ ശുശ്രൂഷിക്കുന്ന ആൾ വായും മൂക്കും ഒക്കെ കെട്ടുക മറ മറച്ചു വെക്കുക ആവുന്നത്ര കൈ കഴുകിക്കൊണ്ടിരിക്കുക പിന്നെ നല്ല സംഭവിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുക ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് രോഗലക്ഷണങ്ങൾ ഈ കൊറോണ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കൊറോണ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെ ഫീവർ പനി ഡ്രൈ കോഫ് ഇങ്ങനെ ഡ്രൈ ആയിട്ട് കഫമില്ലാത്ത ചുമ പിന്നെ ബ്രീത്തിങ് പിന്നെ ബുദ്ധിമുട്ട് ശ്വാസം കഴിക്കാനുള്ള ബുദ്ധിമുട്ട് ഇത് മൂന്നുമാണ് പ്രത്യേകിച്ച് പറയുന്നത് അതായത് പനി ഡ്രൈ കോഫ് പിന്നെ ശ്വാസം കഴിക്കാൻ ആസ്മ പോലുള്ള ഒരു ചെറിയ സിംറ്റം ഇതിനുണ്ട് പക്ഷേ അത് രണ്ട് ദിവസം മുതൽ രണ്ടാഴ്ച വരെ ഇതിൻ്റെ സിംറ്റം നിലനിൽക്ക നില കാണാതിരിക്കാം അതായത് സംഭവം ഇതിൻ്റെ വൈറസ് നമ്മളെ ബാധിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ പറഞ്ഞ ലക്ഷണങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് വരാം അങ്ങനെയാണെങ്കിൽ സൂക്ഷിക്കുക പിന്നെ ഇതെങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത് കൊറോണ എങ്ങനെയാണ് സ്പ്രെഡ് എങ്ങനെയാണ് ഇത് മറ്റുള്ളവരിലേക്ക് പകരുന്നത് ഇത് പകരുന്നത് ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ പറയുന്ന പോലെ തന്നെ ഈ വായിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഉദാഹരണം തുപ്പൽ വരും അതിൽ കൂടി പകരാം പിന്നെ ചുമക്കുമ്പോൾ തുമ്മുമ്പോൾ ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ പുറത്തേക്ക് വരുന്ന ഒരു മാർഗങ്ങൾ അതിനെ ഈ പറയുന്നത് ആ ഒന്നത്ര സോഷ്യൽ ഡിസ്റ്റൻസിങ് മൂന്നടി മതി എന്നാണ് ഇത്രയും നാൾ പറയുന്നത് ഇപ്പോൾ പറയുന്നത് അഞ്ചടി വേണമെന്ന് അത് അതിന് കൃത്യമായി ഇപ്പം തുമ്മുമ്പോൾ കുറേ കൂടി ദൂരെ ഇത് നമ്മൾ നേരെ നിന്ന് തുമ്മുമ്പോൾ കൂടുതൽ ദൂരെ നമ്മളുടെ അടുത്ത് വരും അത് നേരെ നമ്മൾ നമ്മളിലേക്ക് വന്ന് കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ എപ്പോഴും ഒരു മൂന്നടി അഞ്ചടി ദൂരം വേണം എന്നാണ് പറയുന്നത് പിന്നെ ഇത് ഫുഡിൽ കൂടി പടരുമോ എന്നാണ് ആരാ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ കൂടി കൊറോണ വൈറസ് പടരുമോ അതും എവിഡൻസ് കാര്യമായിട്ടില്ല എന്നാൽ ഫുഡിൽ കൂടി അങ്ങനെ നേരിട്ട് പടരാനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെ അതിലോട്ട് തുമ്മി അതുകൊണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അതിൽ നിന്നാണെങ്കിൽ ഉണ്ടെങ്കിൽ വായിച്ചെന്ന് കഴിഞ്ഞാൽ ഷുവറാണ് അത് വരും എന്നാലും പെട്ടെന്ന് അങ്ങനെ മറ്റേ വെള്ളത്തിൽ കൂടി പടക്കുന്ന പോലെ അത്ര ഡേഞ്ചറസ് അല്ല ഈ നമ്മുടെ തൊലിയിൽ കൂടി അകത്ത് പോവോ ഇപ്പം നമ്മളിവിടെ കൊറോണ വൈറസ് വന്നാൽ അതുകൊണ്ട് നമുക്ക് കൊറോണ പിടിവിടുമോ അതില്ല എന്ന് തന്നെയാണ് ഇത്രയും നാളുള്ള തെളിവുകൾ പക്ഷേ അതിനും കൃത്യമായി ഞങ്ങൾ പറയാൻ സാധിക്കില്ല എന്നാണ് ഇതിൽ പറയുന്നത് എന്നുവെച്ചാൽ തൊലിയിൽ വരുന്നതല്ല അത് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ മൂക്കിലും വായിലും ഒക്കെ പോവും എന്നാണ് അത് ആവുന്നത്ര പ്രിവെൻറ്റ് ചെയ്യണം കൈ കഴുകുക ശരീരം കഴുകുക വൃത്തിയായിട്ടിരിക്കുക ഈ കൊറോണ വൈറസ് കഴിഞ്ഞിട്ട് എത്ര നാളുള്ള അയാളെ ഒരു രോഗിക്ക് കൊറോണ വൈറസ് വന്നു എന്ന് വിചാരിക്കട്ടെ അത് എത്ര നാൾ പിന്നീട് അയാളിൽ നിന്ന് അത് പടരാനുള്ള സാധ്യതയുണ്ട് അത് അതും പലർക്കും വ്യത്യാസമായ ഒരു ഇതാണ് കാണുന്നത് ചിലർക്ക് ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് പിന്നീട് സേഫാണ് പക്ഷെ വേറെ ചിലർക്ക് കൂടുതൽ ടൈം എടുക്കുന്നതായും കാണുന്നുണ്ട് പിന്നെ ഇത് മൃഗങ്ങളിൽ കൂടി പടരുമോ എന്നുള്ളത് അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അതായത് പൂച്ച പട്ടി നമ്മുടെ വളർത്തുമൃഗങ്ങളിലെ കൂടിയൊക്കെ ഇത് പടരാൻ സാധ്യതയുണ്ടോ ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഉള്ള അറിവുകൾ പറയുന്നത് നമ്മളൊക്കെ മനുഷ്യനോട് മാത്രം ഒരു പ്രത്യേകത ഉള്ള ഒരു വൈറസാണിത് എല്ലാ മൃഗങ്ങളിലും അതില്ല എന്നാൽ ഈ വവ്വാലുകളിലാണ് ഇത് പടർത്തിയതെന്നും പറയുന്നത് വവ്വാലുകളാണല്ലോ പറക്കുന്ന ആകെ സസ്തനികൾ അവയിൽ കൂടിയാണ് ഇത് പടർന്നത് എന്നും പറയുന്നുണ്ട് അപ്പോൾ മുഖ്യമായും നമ്മളിൽ മനുഷ്യരിൽ കൂടി തന്നെയാണ് ഇത് പറയുന്നത് നമ്മുടെ പെറ്റ് മൃഗങ്ങളിൽ കൂടി അത് പടരില്ല എന്ന് തന്നെ പറയാം ഈ മാസ്ക് വെക്കണമോ എന്നുള്ളതാണ് ഒരു ഒരു പ്രധാനപ്പെട്ട വിഷയം മാസ്ക് എന്ന് പറയുന്നത് മാസ്ക് കൊണ്ട് വലിയ ഉപകാരമില്ല എന്ന് തന്നെയാണ് എന്നാലും മാസ്ക് ധരിക്കുന്നത് വലിയ ഈ ഹൈ ക്വാളിറ്റി മാസ്ക് ഒന്നും വേണ്ട ഇപ്പം അതിനുവേണ്ടിയാണ് വലിയ പിടിവലി വലിയ ഹൈ ക്വാളിറ്റി നമ്മുടെ വായിൽ നിന്ന് വായിലേക്കും മുക്കിലേക്കും സാധനം നേരിട്ട് ചെല്ലരുത് ഇവിടെ വേറൊരു ചോദ്യമുണ്ട് അതിനെപ്പറ്റി എനിക്ക് ആർക്കും ഒരു കൃത്യമായ ഉത്തരം കിട്ടുന്നില്ല ഉദാഹരണം ഈ നമ്മൾ ഒരാൾ തുമ്മി കൊറോണ ഉള്ള ഒരാൾ തുമ്മി അല്ലെങ്കിൽ ചുമച്ചു അതിൻ്റെ വൈറസ് താഴെ മണ്ണിലേക്ക് പോകും അല്ലെങ്കിൽ റോഡിലേക്കൊക്കെ വീണുന്നവർ അപ്പോൾ കാറുകൾ വന്ന് അത് പൊടിയുമേ പറ്റി പിടിച്ചിരിക്കുകയായിരിക്കും കാറും ലോറിയും ട്രാഫിക്കിലൊക്കെ ഇത് പൊടി മുകളിലേക്ക് വരും അത് ശ്വസിച്ചാൽ പ്രശ്നമുണ്ടോ ഇല്ലേ എന്നുള്ളത് എങ്ങും അതിനെപ്പറ്റി ഒരു ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അതിനെതിരെ എനിക്ക് തോന്നുന്നു മാസ്ക് വെക്കുന്നത് നന്ന് നല്ലതായിരിക്കും എന്നാലും നേരിട്ട് മൂക്കിലേക്ക് ഈ ബോഡിയിൽ കൂടി പടരാനുള്ള സാധ്യത വളരെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ കൊറോണ ചുമക്കുമ്പോഴും തുമ്മുമ്പോഴും താഴെയും പോകുമല്ലോ അപ്പോൾ അത് സൂക്ഷിക്കുക തന്നെയാണ് നല്ലത് എന്നാൽ ഇത്ര വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള മാസ്ക് ഒന്നും വേണ്ടി വരില്ല ഒന്നോ രണ്ടോ ലെയർ തുണി ഇട്ടാൽ തന്നെ കുറേയൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടും ഇത് എത്ര നാളത്തേക്ക് നിലനിൽക്കുമെന്നാണ് ഒരു ചോദ്യം വന്നിരിക്കുന്നത് അതിനെപ്പറ്റി യാതൊരു രൂപവുമില്ല ചിലർ പറയുന്ന ഇരുപത് ദിവസം ചിലർ അമ്പത് ദിവസം പിന്നെ പോയിട്ടും വന്നുകൂടായിരിക്കില്ല ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പ്രശ്നങ്ങളാണ് ഇതിനെപ്പറ്റി ഉള്ളത് ഇത് ഇപ്പോൾ സി എൻ എൻ പബ്ലിഷ് ചെയ്ത ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളുണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ടവ മാത്രമാണ് ഞാനിവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് ഇനിയും അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നതനുസരിച്ച് ഞാൻ അത് ഇതിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതായിരിക്കും ഈ ഇവിടെ യൂട്യൂബിൽ ഇത്രയും നേരം എന്നെ കേട്ടിരുന്നതിന് നന്ദി നമസ്കാരം